لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് രാജാധിപത്യം അവനാണ് എല്ലാ സ്തുതിയും അവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹുവെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശേഷിയും ഇല്ല അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നുമില്ല അനുഗ്രഹവും ഔദാര്യവും അവൻ്റേതാണ് ഉത്തമമായ സ്തുതികൾ അവനുണ്ട് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല വണക്കം അവന് നിഷ്കളങ്കമാക്കുന്നവരിലാണ് ഞാൻ സത്യനിഷേധികൾ വെറുപ്പ് പ്രകടിപ്പിച്ചാലും